മോൾ ബേസ്മെൻറ്റിലാണ് ബോൾ കയറാൻ പോവാണ് ഇനി ഞങ്ങൾ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്കാണ് ഞങ്ങളുടെ മാമ അതിന്റെ അപ്പുറത്ത് നിൽക്കണതാണ് ഞങ്ങളുടെ പാപ്പൻ ഷൈജു പാപ്പൻ പണ്ട് കണ്ടു മറന്ന ഓർമ്മ പോലെ ഉദ്ദേശിച്ചേ അത് നമ്മൾ ഈ ബോളും എസ്കലേറ്ററും ഒക്കെ നമ്മുടെ ഖത്തറിലും കാണാനുള്ളതല്ലേ അതാണ് ഉദ്ദേശിച്ചേ ആര് പറപ്പിക്കണ കണ്ട കാടൊന്നും വെറുതെ ഓടിക്കാണ് That is Rayan. ഉണ്ണി പറപ്പിക്കണണ്ട എന്റെ സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ഉണ്ണീൻ്റെ ഇത് തീരാൻ വെയിറ്റ് ചെയ്യ ഫസ്റ്റ് ആവാൻ കിട്ടി കിട്ടി തന്നെ പക്ഷെ പറ്റിയില്ല ഞാൻ ഫോർത്ത് പൊസിഷനിലായി ശരിക്കും അങ്ങനെ അങ്ങോട്ട് വർക്കായി ഉണ്ടായില്ല Aru and Reuse bike അതിന് ഭയങ്കര ഈസി ആയിരുന്നു എനിക്ക് ഒമ്പതെണ്ണം കിട്ടി ഞാനതൊന്നും ചെയ്തില്ല ഇത് ടെർമിനേറ്റർ സാൽവേഷൻ എനിക്കിതിൽ തേർട്ടി ത്രീ ടെർമിനേറ്റേഴ്സിനെ ഞാൻ വെടിവെട്ടു വെടിവെച്ചു വെച്ചു വെച്ചു വെച്ചു ഞാൻ എനിക്ക് മൂന്നെണ്ണം കിട്ടിയുള്ളൂ അതെന്താണാവോ ഞാൻ കൊറേ എണ്ണത്തിന് ഷൂട്ട് ചെയ്തു പക്ഷെ ആർക്കിട്ട് കൊണ്ടുണ്ടാവോ ഇത് ഞാനും ചേട്ടനും പാപ്പനും കളിച്ച ബാസ്കറ്റ് ബോളിന്റെ ത്രോ ആയിരുന്നു പാപ്പനാണ് കൂടുതലും കിട്ടാതെ പോയത് ബാസ്കറ്റിൽ നമുക്ക് പാപ്പനത് മൊത്തം ഒന്നും വീണിട്ടില്ല ഞാൻ എനിക്കാണ് അതിന് ഏറ്റവും കൂടുതൽ സ്കോർ എനിക്കും കിട്ടിയിട്ടുണ്ട് എഴുതിയെടുക്കാൻ എന്നെ കട്ടി കുറവാ ഫൈനലി പാപ്പനൊന്നും കിട്ടി ഒരു ഇത് സിലിണ്ടറിക്കൽ അല്ല ഇനി ഫുഡ് അടി time now to the food court food കോർട്ടിൽ നമ്മൾക്ക് ഫുഡ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഫുഡ് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞു തരാം ബർഗർ സ്റ്റഡി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ലൂലു എക്സ്പ്രസിലേക്ക് വന്നു പിന്നെ ആരോനും റയോനും ഒരു കിൻഡർ ജോയ് വാങ്ങിച്ചു കൊടുക്കാമെന്ന് മാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വാങ്ങിക്കാനാണ് മെയിനായിട്ട് വന്നത് അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് കിറ്റിൽസും വാങ്ങിച്ചു കാണുമ്പോ പുറത്തേത് രാജ്യത്ത് സൂപ്പർ മാർക്കറ്റിൽ പോയ പോലെ തോന്നി മീറ്റുണ്ട് ഫിഷ് ഉണ്ട് പല തരത്തില് മാരിനേറ്റ് ചെയ്ത ചിക്കൻ വരണ്ട് ഷോപ്പിംഗ് മോൾ തന്നെ അവിടെ ഉള്ളതൊക്കെ എവിടെയുണ്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ എല്ലാതൊന്നുമില്ല എന്നാ പിന്നെ നീ പറ ഇവിടെ ഇല്ലാത്ത അവിടെ ഉള്ള ഏത് സാധനമുള്ള ആ കിട്ടി കിട്ടി അറബികള് ഇപ്പൊ ലൂലു ഇവിടെ നാട്ടില് വളർന്നു പറഞ്ഞിട്ട് അറബികള് ഖത്തറിന്ന് അങ്ങോട്ട് ഫ്ലൈറ്റ് പിടിച്ച് വരുന്നുണ്ടോ ഗൈസ് ഞങ്ങളിപ്പോൾ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തി വായുമോളൊരു നമ്മളെ കത്തറിനൊക്കെ ഉള്ളൊരു മോള് പോലെ തന്നെ അല്ലേ ലൂലു ഉണ്ട് അവനൊരു ശരിക്കൊരു മോള് പോലെ തന്നെ ഇതൊന്നും ഇവിടെ കണ്ടിട്ടില്ല അപ്പം തന്നെ വലിയൊരു കാര്യം പോലെയാണ് കൊച്ചിയിൽ പാട് കേട്ടിട്ടുണ്ട് ഇവിടെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഇതുണ്ടോ അപ്പോൾ ഗൈസ് ഈ വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക